ഒരു ദിവസം എത്ര കിലോ തീറ്റ കൊടുക്കേണ്ടതിന് പല്ലൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും വയസ്സ് എങ്ങനെ അറിയാമെന്നുള്ള നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ ഒരു ചെറിയ ഒരു മേള നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയ മൂരിയുണ്ട് അപ്പോൾ വലിയ മൂരിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് ഇത് റഷീദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മൂരിയാണ് അപ്പോൾ സദ്ദാം ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോത്തിനെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും പല ചാനലുകൾ നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ അക്കൗണ്ട് മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഒരു ചെറിയ കാസർഗോഡ് കുള്ളനം അങ്ങനെ കുറേ ജീവികളൊക്കെ ഉള്ള ഒരു ഫെയറാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ മറ്റ് ഫെയറുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എങ്കിൽ കൂടി കേരളത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം മോശമില്ലാത്തൊരു ഫെയറാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസും ഇതിൻ്റെ പരിചരണവും ഇതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടായിരിക്കും കാരണം ഒരുപാട് പക്ഷികളും ജീവികളും ഇവിടുത്തെ മറ്റ് സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ ഹൈറ്റ് എത്ര ഉണ്ട് ഏകദേശം ഒരു ആറടി അടുത്ത് ആറടി ഹൈറ്റ് അല്ലേ ആറടി തികയില്ല മുതുകൊണ്ട് ആറടി തികയില്ല പക്ഷെ തല പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ആറടി മുകളിൽ പോകും മുതുക് വരെ ആറടി ഉണ്ടാവും ആ ആറടി തികയില്ല അഞ്ചേ മുക്കാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരാളായിട്ടില്ലല്ലോ ഒന്ന് അടുത്ത് ചവിട്ടുന്നില്ലല്ലോ ഓക്കെ ആൾമോസ്റ്റ് ഒരാൾ ഹൈറ്റ് വരുന്ന ഏരിയയാണ് അലമ്പും കച്ചറൊന്നും ഇല്ല അല്ലേ ആൾക്കാരോട് ഒരു അലമ്പില്ല ഇത് നിങ്ങൾ വാങ്ങിട്ട് എത്ര വർഷമായി ഞാൻ വർഷമായിട്ടില്ല ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ഏകദേശം നമ്മളെ പെരുന്നാളോട് കൂടി വാങ്ങുമ്പോൾ എന്തായിരുന്നു ശാഖ ഉണങ്ങിയിട്ടായിരുന്നു ആറ് ശരിക്കും ഇവിടെ വെള്ളം സ്മെല്ല് മാറിയ കാരണം വെള്ളം കുടിച്ചിട്ടില്ല അതായത് കാരണം ഉടഞ്ഞിട്ട് നിൽക്കണം ഓക്കെ ഇപ്പൊ എത്ര മാസം കൊണ്ട് ഇതിനെ പെരുന്നാൾ ഏകദേശം രണ്ടര മാസം രണ്ടര മാസം അപ്പോൾ അതോടുകൂടി വന്ന മാറ്റമാണ് ആൾക്ക് നന്നായിട്ട് തിന്നാനും കുടിക്കാനും ഭക്ഷണപ്രിയനും ഭക്ഷണപ്രിയനാണ് എന്താണ് ഫീഡ് കൊടുക്കണം ഇപ്പോൾ നമ്മളൊരു അഞ്ച് ഐറ്റം മിക്സ് ചെയ്തിന് കൊടുക്കുന്നത് ആയിട്ട് അതിൽ മെയിൻ തീറ്റ എന്ന് പറഞ്ഞാൽ ചോളത്തോടും കേരള ഫീഡും പഞ്ചിപ്പിണ്ണാക്കും ഉണ്ടാവും ചോളത്തോട് എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ തവിടന്നെ സാധാരണ ആ തവിടാണ് വരുന്നത് പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ സോയാബീനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഴുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മൂന്ന് ഐറ്റം ആയിട്ട് വേണം വേറെ എന്താ ഇട ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് പ്രശ്നമൊന്നുമില്ല തവിടും പിണ്ണാക്കും നിർബന്ധമായിട്ടും വേണം വീടും തേങ്ങാപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കല്ല വീടും പരിധി പിണ്ണാക്കും പെല്ലറ്റ് കൊടുക്കുന്നുണ്ടല്ലേ ആ കേരള ഫീഡ് കേരള ഫീഡ് കൊടുക്കും ചെറിയൊരളവിലാണ് കൊടുക്കുന്നത് അതില്ലെങ്കിൽ കുടിക്കാനൊരു മടിയുണ്ട് ഈ പറഞ്ഞ മൂന്നില് ഇതിപ്പോ സെയിൽ സെയിലിനുള്ള ഉദ്ദേശത്തിലാണോ നിർത്തിയിട്ടുള്ളത് സെയിലെന്നൊരു ഉദ്ദേശം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല വിൽക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര എമൗണ്ട് കിട്ടിയാ കൊടുക്കും അങ്ങനൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല കൊടുക്കാനുള്ള പദ്ധതിയില്ല ഇത്രയും വലിപ്പത്തില് ഒരു ശല്യമില്ലാണ്ട് കണ്ടപ്പോ മേടിച്ചതാണ് അവിടെ നല്ല വലിപ്പമുണ്ട് ആരോടൊരു ശല്യമില്ല ആർക്കും ഉള്ള അടുത്തേക്ക് വരും ചെറുപ്പം നമ്മുടെ വീട്ടില് കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ വരും അവർ വന്ന് ഇല പൊട്ടിച്ചു കൊടുത്ത് കൊടുക്കലാണ് പരിപാടി അവർക്ക് തിന്നാൻ കിട്ടണം നല്ലോണം ആരെയും കിട്ടിയാലും അവരോടൊക്കെ ഭയങ്കര സ്നേഹം തിന്നാന്നുള്ള മറ്റേ വിചാരം മൂന്ന് വയസ്സായതിന് ആ മൂന്ന് വയസ്സ് ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് തരുമ്പോ രണ്ടര വയസ്സെന്നാണ് അവർ പറഞ്ഞത് അന്നേരം നമ്മൾ ആ പല്ലൊക്കെ പിടിച്ചു നോക്കിയപ്പോ പല്ലൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വയസ്സ് എങ്ങനെ അറിയാം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന പോടാ അവിടുന്ന് പല്ലിനും പറയാനുണ്ട് കണ്ട ഉണ്ടോ ഈ നാല് പല്ല് പോയിട്ടുള്ളോ ഈ സൈഡിൽ പല്ല് പറയാൻ സൈഡിൽ പല്ല് ആ പറഞ്ഞിട്ടില്ല അത് വലതിനേക്കാളും ചൊറയാണ് ചെറുത് പ്രശ്നമാണ് കാരണം ഇവിടെ വന്നപ്പോ ആൾക്ക് ഭയങ്കര ഇവിടെ ആളെ കൂടുതൽ കണ്ടപ്പോൾ ഉള്ള ആ അതൊരു ഇത് ജേഴ്സി ഏതാന്ന് പറയാൻ ക്രോസ് ആണല്ലേ ജേഴ്സി ജേഴ്സി സിന്ധി ക്രോസ് ആവണം സഹിവാളും ഗീറോവും ചെവിക്ക് പകുതി ഇത് എവിടെ എടുത്താ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു ഇതിൻ്റെ തള്ളയുണ്ടായിരുന്നു അവർ ഈ വെള്ളപ്പൊക്കത്തിൽ പറമ്പിൽ മരി കെട്ടിയപ്പോൾ ആന തൊട്ടവാടി കഴിച്ചു അവിടെ നിന്ന് ആകന ആള് ശോഷിച്ചു അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കാർന്ന് എൻ്റെ തൊഴുത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്കൊരു കമ്പനി തള്ള സൈവാളായിരുന്നു ക്രോസ് ബീജം കുത്തി ഒരു സൈവാള് കിട്ടാതായപ്പോഴേ അപ്പോൾ ആള് കൊണ്ടുവരുമ്പോ ആകെ ക്ഷീണായിരുന്നു ഇതിപ്പോൾ മാസം ഒരു ഫുള്ള് ഫ്രെയിമാണ് വരുമ്പോൾ തള്ളില്ലാതെ പാല് കുടിച്ച് നിന്നായിരുന്നു അപ്പം ഒരു അവിടെ തൊഴിച്ചിൽ ഒറ്റയ്ക്ക് കരച്ചിലും ബഹളമായിട്ട് വന്നിരുന്നു അങ്ങനെ ആളുടെ ഇത് മേടിച്ച് ഇതിൻ്റെ കൂടെ വിട്ടപ്പോൾ ഇപ്പം ഇതിനഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അടിയിലേക്ക് പോകും <laughs> ഭയങ്കര കമ്പനിയാണ് ഇതിപ്പോൾ ഏകദേശം ലൈവ് ബോഡി പറ്റി വലുത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആള് ദിവസം പ്രതി നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു ബോഡി വെച്ച് പറഞ്ഞാൽ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മാറും തീറ്റ കൊടുക്കുന്നതനുസരിച്ച് ആൾ റെസ്പോൺസ് ഉണ്ട് വളർച്ചയുണ്ട് വളർച്ചയുണ്ട് വന്നപ്പോൾ വന്നതിനേക്കാൾ ഒരു പൊടിക്കൊക്കെ ഉയരത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ പക്ഷേ ഒരു ദിവസം എത്ര കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് അതിന് ഒരു ദിവസം ഏകദേശം പത്ത് കിലോത്തിന്റെ അടുത്ത് തീറ്റ വരുന്നുണ്ട് പത്ത് കിലോ ഫീഡായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് മൊത്തം തീറ്റ രണ്ട് നേരം കൂടിയിട്ട് പത്ത് കിലോത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കറവ പശുവിന്റെ തീറ്റ ഉണ്ട് അതെ അതെ അതെ ഏകദേശം ഒരു മുന്നൂറിന്റെ മുകളിൽ നമുക്ക് ഫീഡ് കോസ്റ്റ് തന്നെ വരുന്നുണ്ട് ഒരു ദിവസം ആൾക്ക് ആകെയുള്ള മെയിൻ സംഭവം എന്ന് ഈ പേടിയാണ് ആളെ പേടിയാണ് ആളെ പേടിയാണ് പക്ഷെ നമ്മൾ എടുത്ത് ഒരു തലയോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിന്നിങ്ങനെ നക്കും അത്രയും ആൾക്ക് സ്നേഹമാണ് എന്നാ പേടിയോ ഏത് ബ്രീഡെന്ന് എച്ച് എഫ് നൂറ്റി മൂന്ന് നൂറ്റി മൂന്ന് പാലുള്ളവർക്കാണ് ഇതിനെ എവിടെ ചന്തയിൽ നിന്ന് എടുത്താണോ അല്ല നമ്മൾ ഒരു അൻവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്കുണ്ട് പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ ഓണർ ഉണ്ടല്ലോ ഷാനവാസ് പുള്ളി നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവനെ കാണാൻ പോയി ഇവൻ അന്ന് ശോഷിച്ച് നിൽക്കായിരുന്നു അന്ന് പിന്നെ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് പെരുന്നാളിന് സാധനം വിറ്റ് പോവാ നമുക്ക് പിന്നെ രണ്ടാമതൊരു പൂതി കയറി മേടിക്കണം രണ്ടാമത് ചെന്നു അതങ്ങോട്ട് മേടിച്ചു പോന്നു അതന്നെ പക്ഷെ ആനുക്കട സുഹൃത്താണ് ഈ പറഞ്ഞ അൻവർക്ക അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പോയി സാനുക്കോഴിയാണ് സത്യം പറഞ്ഞാൽ ഇതുണ്ട് വന്നത് അപ്പൊ ഇനിയിപ്പോ ഇന്നലെ മിനി ഞാനും സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇവിടെ തട്ടുമ്പോൾ നിന്നിരുന്നു അവരധികം ദിവസം നിർത്താനും പറ്റുമല്ലോ ചൂടാണ് മെയിൻ ചൂടാണ് അവർക്ക് പകരമായിട്ട് ഇവൻ ഇന്നലെ വന്നു ടോയും സാധനം കടവ് കൂടെ ഇപ്പം പോവുള്ളൂ മെയിൻ പെർപ്പസ് ഇത് എക്സിബിഷൻ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ മേടിച്ചപ്പോൾ ഇങ്ങനത്തെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മോഡ്യൂളൊന്നും ഇല്ല അതിലെ ഇല്ല ഇല്ല എനിക്ക് വരുമാനം എന്നുള്ള ഉദ്ദേശമല്ല എനിക്ക് മെയിനായിട്ട് എരുമയാണ് എരുമയും പോത്തുമാണ് പാല പാലിൻ്റെ പരിപാടിയാണ് എരുമയും അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് എത്ര എരുമ ഉണ്ട് ഇപ്പം രണ്ട് എരുമയുണ്ട് കറക്കുന്ന രണ്ട് എരുമ കറവുണ്ട് അതിൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ ഷാനുക്കനായിട്ട് ഇങ്ങനെ പോയി ഷാനുക്കയുടെ കൂടെ നമ്മൾ സദ്ദാം ഹുസൈൻ എക്സിബിഷനൊക്കെ കൊണ്ടുപോകണേ എക്സിബിഷൻ പോണപ്പോൾ ഒരു വലുത് നമ്മളെ വീട്ടിൽ വേണമെന്ന് ഒരാഗ്രഹം ഓൾറെഡി പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സംഭവം അപ്പോൾ പിന്നെ ആ ആഗ്രഹം നമ്മളെ സാഹചര്യം അനുസരിച്ച് നടക്കാതെ വന്നപ്പോൾ ആ ആഗ്രഹം കുഴിച്ച് മൂടി വെച്ചിരിക്കായിരുന്നു വീണ്ടും ചാണക്കിനായിട്ട് കൂടി അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് വന്നപ്പോൾ പിന്നെ എനിക്ക് പുള്ളിനായിട്ട് ഇത് പോയപ്പോൾ അങ്ങനെ മേടിക്കാൻ തോന്നി അങ്ങനെയാണ് പിന്നെ സ്വന്തമാക്കിയത് അല്ലേ ആ പോത്തിനെ മേടിച്ചിട്ട് കാര്യമില്ല എത്ര വലിയ പോത്ത് വന്നാലും പുള്ളി അതിലും വലുത് കൊണ്ടുവരും <laughs> ഉറപ്പാണ് പിന്നെ മത്സരം മത്സരമുള്ളൂ <laughs> മത്സരം വെച്ചിട്ട് കാര്യമില്ല പുള്ളി വിചാരിച്ചതിലും വലുത് എന്തായാലും തപ്പി പിടിച്ച് കൊണ്ടുവരും ഓൾറെഡി ഒരു വലിയ മൂരി ഉണ്ടായിരുന്നു അവിടെ ഹാലിക്കർ ഒരു മൂരി ഉണ്ടായിരുന്നു അതിനിപ്പോ ലെങ്ത് ഏകദേശം എത്ര ഉണ്ടായിരിക്കും ഒന്നും അളന്നിട്ടില്ല ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവൻ ഇപ്പൊ പുറത്തിറക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല വന്നിട്ട് രണ്ട് മാസത്തെ ഒരു മാറ്റം വന്നതാണ് അപ്പോൾ ആള് ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് പുറം ലോകം കണ്ടാൽ മതി എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് പോലും ഈ സാധനം നിൽക്കുന്നത് അറിയില്ലായിരുന്നു അങ്ങനെ ആരെയും കാണിക്കാതെ നിർത്തിയിരുന്നതാണ് പിന്നെ പോത്തുകൾ അധികം ദിവസം നിർത്തിയാലുള്ള ഒരു പ്രശ്നം കാരണം തൽക്കാലം ഇവനെ കൊണ്ടുവന്നതാണ് ഇവനൊട്ടിക്ക് നിൽക്കില്ല അതുകൊണ്ടാണ് കമ്പനിക്ക് ഫസ്റ്റ് പരിപാടിയായിരുന്നു അതിനെയും കൂടി ഇവനല്ല പ്രശ്നം ആളാണ് പ്രശ്നം കൊത്തലല്ലേ നമ്മളെ ചെറിയ കുട്ടികൾ വന്നിട്ട് ഇതിനെ വട്ടം കെട്ടി പിടിക്കുക അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആൾ ആരോടും വേറെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ചില സമയങ്ങളിൽ ചില ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ആൾക്ക് എന്തോ ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വലിയ പ്രശ്നമില്ല പക്ഷെ പരിചയമില്ലാത്തവർ വരുമ്പോൾ മുപ്പിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ അത് ചാനുക്കട തന്നെ കുള്ളനാണ് ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇതിന് ഏകദേശം നാല് നാല് വയസ്സുണ്ട് ഇത് ഏത് ഏത് ബ്രീഡ് കാസർഗോഡ് കാസർഗോഡ് പേടിയുടെ ഉസ്താദാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാണ് തറഞ്ഞാൽ പോവുകയൊക്കെ ചെയ്തോളൂ ഞാൻ ഒറ്റയ്ക്ക് ഈ മാറ്റിൽ കൊടുത്തെടുത്ത് ആളോട് നീങ്ങിക്കാൻ വരുമ്പോൾ ആളങ്ങോട്ട് പോലെ നീങ്ങിക്കും ഇവിടെ വിരിച്ചിട്ട് ഇവിടെ ഇവിടെ നീക്കാൻ പറയും ഇവിടെ നീക്കാം അപ്പം എല്ലാവരും ഇവിടെ ഒന്ന് നോക്കി നിൽക്കായിരുന്നു മാറ്റ് ഇടുന്നത് ആൾക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയാം രണ്ട് മാസം കൊണ്ട് തന്നെ ആൾ നമ്മളൊരു സെറ്റായി സെറ്റായി പിന്നെ അങ്ങനത്തെ കാലെടുത്ത് മൂലികൾക്ക് പൊതുവെ നമുക്ക് കാരണം എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിക്കുമ്പോൾ മൂലികൾ ചവിട്ടും ചവിട്ടും വെള്ളം കൊടുക്കുന്ന ആൾക്കാണ് ആദ്യം ചവിട്ടലും തോണ്ടലും വെള്ളം കൊടുക്കുന്ന ആൾക്കാണ് ആദ്യം കുത്തിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ നമ്മുടെ അടുത്ത് ഇതുവരെ ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല കൊണ്ടുവന്ന് അന്ന് തുടങ്ങി എന്ത് മാറ്റാനായാലും കാലം അങ്ങോട്ട് കൊടുക്കില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നവും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ അനിയനും അവരൊക്കെ എല്ലാവരും എടുത്ത് പോകണം അവരെടുത്ത് ഇതുവരെ കാണിച്ചിട്ട് അവരും പറഞ്ഞിട്ടില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റേ വേറുള്ള പണിക്കാരുണ്ട് അവരെടുത്ത് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പ്രശ്നം ചെറിയൊരു രണ്ടുപേരും രണ്ടുപേരും പേടിച്ചിട്ടാണ് മെയിൻ ഇവരും ഇതും കുത്തുന്ന സ്വഭാവം ഉണ്ടോ കുത്തല്ല ആള് പേടിച്ചിട്ടുള്ളൊരു ഭയങ്കര പേടിയാണ് ഇതിപ്പോ എത്ര ഹൈറ്റ് ഉണ്ടോ സംഭവം നടന്നു നോക്കിയില്ല അല്ലേ മൂന്ന് മൂന്നര അടിയൊക്കെ അതിലും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവണം ആ പൂഞ്ഞടക്കം ആ ഹൈറ്റ് ഉണ്ടാവണം എന്തായാലും മൂന്ന് മൂന്നര അടിയൊക്കെ ഉണ്ടായിരിക്കും അടിയൊക്കെ എന്തായാലും ഉണ്ടാവണം അടുപ്പ നല്ല ഷേപ്പ് ആയിട്ട് നിൽക്കണം ഫുൾ ബോഡി ഫുള്ള് കൊഴുത്ത് നിൽക്കണം ഇത് മേറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കണ്ടോ നമ്മൾ ഇല്ല നമ്മൾ മേറ്റിംഗ് ഇന്നേ വരെ ഒന്നിനും ചെയ്തിട്ടില്ല പോത്തുകളും ചെയ്തിട്ടില്ല ഒന്നിനും മേറ്റിങ്ങിന് ഉപയോഗിക്കാറില്ല ഇവനൊക്കെ മീറ്റിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ ഒരു നോർമൽ പശു താങ്ങില്ല അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് പിന്നെ ഇതിനും എല്ലാം പറ്റുമോ പശുവിനും പറ്റുമോ എന്നുള്ള പേടിയിൽ നമ്മൾ അനാവശ്യ റിസ്ക്കുകൾക്ക് നിന്നിട്ടില്ല ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വെറുതെ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാം വേണമെങ്കിൽ ഒരു ഹോബി തീറ്റ കൊടുക്കുന്നത് നമ്മളത് ഒരു രസം വീട്ടിൽ എത്രത്തോളം വലുതാകുന്നുള്ള ഒരു പരീക്ഷണം വീട്ടില് ഇപ്പോ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോ തൊഴുത്ത് കാലിയൊക്കെ എടുക്കണം പറഞ്ഞ വീട്ടുകാരോടെ എന്നാ തിരിച്ചു വീട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ് ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ് നമ്മുടെ മൂന്ന് വീടിയ ഭാഗത്തുള്ളതാണ് അല്ല അല്ല ആ താനുക്കാടൊക്കെ തന്നെ ബന്ധത്തിൽപ്പെട്ടാണ് ആ എല്ലാവരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടല്ലേ അതെ ഇപ്പൊ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡ് നെയിം പോലെ ഫേമസ് ആയല്ലോ ഫേമസ് ആയി ഒരു ആ പേരും